നമുക്കറിയാം Hero MotoCorp one sixty two hundred cc സി ബൈക്ക് സെഗ്മെൻറ്റിലേക്ക് ഒരു വൻ തിരിച്ചുവരവനായി പ്ലാൻ ചെയ്യുന്നുവെന്ന് ഹീറോ വേൾഡ് ട്വൻറ്റി ട്വൻറ്റിയിൽ Hero Xtreme one sixty R unveil ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ ബൈക്കേഴ്സിൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധ അവർ പിടിച്ചുപറ്റിയിരുന്നു Hero Xtreme one sixty R വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുതിയൊരു വൺ സിക്സ്റ്റി സി സി എയർ കൂൾഡ് എഞ്ചിനാണ് ഹീറോ എക്സ്ട്രീം വൺ സിക്സ്റ്റി ആറിലുള്ളത് രണ്ട് വാൽവ്സും പ്രോഗ്രാംഡ് ഫ്യുവൽ ഇഞ്ചക്ഷൻ സിസ്റ്റവുമാണ് ഈ എഞ്ചിനൊപ്പം വരുന്നത് പവറാണെങ്കിൽ ഫിഫ്റ്റീൻ പി എച്ച് പി പവറും ഫോർട്ടീൻ ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കുമാണ് ഈ എഞ്ചിൻ നമുക്ക് തരുന്നത് zero to sixty four point seven സെക്കൻഡ്സിൽ എത്തും എന്നാണ് ഹീറോ മോട്ടോ കോർപ്പ് പറയുന്നത് ഈ ബൈക്കിന് ഹീറോ നൽകുന്നത് അടിപൊളി സ്റ്റൈലിഷ് ആൻഡ് അഗ്രസീവ് വലിയ ഡി ഹെഡ്ലൈറ്റ്സ് ആണ് അതിന് അവർ വിളിക്കുന്നത് ഡ്രോ ഹെഡ് ഹെഡ്ലാമ്പ് എന്നാണ് മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റേഴ്സ് വരെ എൽ ഇ ഡി ആണ് ബൈക്കിൻ്റെ full light setup L E D ആയതുകൊണ്ട് ബാറ്ററി ലോഡ് വളരെ കുറവായിരിക്കും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഹസാർട്ടിലെ ഡിഫോൾട്ടായി വരുന്ന വൺ സിക്സ്റ്റി സി സി റേഞ്ചുള്ള വണ്ടികൾ വളരെ വിരളമാണ് പക്ഷേ എക്സ്ട്രീം അതിലും മുൻപന്തിയിലാണ് ഈ ബൈക്ക് ഇൻബിൽഡായിട്ട് hazard light feature Hero Moto ഫോർ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വളരെ നല്ലൊരു തീരുമാനമായാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക വൺ സിക്സ്റ്റി സി സി സെഗ്മെൻറ്റിൽ വേറെ ഒരു ബൈക്കിനുമില്ലാത്ത ഒരു നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ് side stand engine cut off feature അതുകൂടാതെ single channel A B S കൂടി ഹീറോ എക്സ്ട്രീം നമുക്കായി കൊണ്ടുവരുന്നുണ്ട് സെഗ്മെൻറ്റിലെ ബെസ്റ്റ് സേഫ്റ്റി ഫീച്ചേഴ്സ് നൽകിയ ഹീറോയിന് എൻ്റെ പേരിലും എല്ലാ റൈഡേഴ്സിൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഈ വണ്ടിയിലുള്ളത് അതും വിത്ത് ഇൻവെർട്ടഡ് കറക്റ്റ് ഡിസ്പ്ലേ നട്ടുച്ച വെയിലത്ത് പോലും അടിപൊളിയായി കാണാൻ പറ്റുന്നതാണ് ഹീറോ പറയുന്നത് നോർമലായി വരുന്ന എല്ലാ ഡീറ്റെയിൽസും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലുണ്ട് ഇതിൽ ഏത് ഫീച്ചറാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അതൊന്ന് കമൻറ്റ് ചെയ്തേക്ക് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട see you on next time thank you for watching this video thank you